പ്രൈസ് ദ ലോഡ് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ സന്ധ്യാസമയം ഇടയ ശുശ്രൂഷ എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനവുമായി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു ഇതിനൊരവസരമൊരുക്കിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസിനോട് കുടുംബത്തോടുമുള്ള നന്ദിയെയും അറിയിക്കട്ടെ നാം വളരെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും പോകുന്നൊരു കാലഘട്ടമാണ് ലോകം മുഴുവനും പ്രതിസന്ധിയിലാണ് എവിടെയും എല്ലാവരും ഭയത്തോടെ നിരാശയോടെ ആകുലതയോടെ നീങ്ങുന്നൊരു കാലഘട്ടം ചെറിയൊരു വൈറസ് ലോക രാജ്യങ്ങൾ മുഴുവനും അടക്കി വാണപ്പോൾ അനേക കുടുംബങ്ങളിൽ അത് വേദനയായി അനേകരുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ശാരീരിക മേഖലയിൽ അവരുടെ ജോലി മേഖലകളിൽ ബിസിനസ് മേഖലകളിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അനേകർ ഇനി മുന്നോട്ടെങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആരാധനാ ഹാളുകൾ അടഞ്ഞു ഓൺലൈൻ ആരാധനകളിലും എല്ലാവരും പങ്കെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത് ദൈവദാസന്മാരുടെ ഈ കൂട്ടായ്മ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നിരന്തരമായി ഈ സമയത്തും ദൈവവചനത്തിന് മാത്രമേ നമ്മെ പ്രത്യാശയിലേക്ക് നടത്തുവാൻ കഴിയൂ ദൈവവചനത്തിനാണ് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നത് നാം മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷം ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് യമ്മോസിലേക്ക് പോയ ഒരു യാത്രയുണ്ട് അവർ നിരാശയോടെയാണ് എമോസിലേക്ക് പോകുന്നത് അവർ പ്രതീക്ഷിച്ച യേശുവിനെ അല്ല അവിടെ കണ്ടത് അവർ ക്രൂശിക്കപ്പെടുന്ന യേശുവിനെ അല്ല അവർ പ്രതീക്ഷിച്ചത് എന്നാൽ തിരുവെഴുത്തുകളെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കഷ്ടം സഹിക്കേണ്ട ഒരു യേശുവിനെ അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ അതിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അവരുടെ നിരാശകളെ മാറി അവർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ പ്രത്യാശയോടെ നിർത്തുവാൻ കഴിയത്തുള്ളൂ വചനമയച്ചാണ് സൗഖ്യമാക്കുന്നത് ഇത് ജീവനുള്ളതാണ് ഇത് ചൈതന്യമുള്ളതാണ് ഈ വൈകിയ സമയവും നമുക്ക് അല്പസമയം ദൈവവചനം ചിന്തിക്കാം ഓൺലൈനിലൂടെ ഈ ഫേസ്ബുക്കിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അല്പസമയം നിങ്ങൾ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും ഇരുന്നെങ്കിൽ മാത്രമേ ഈ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ നാം പ്രാർത്ഥിക്കണം വചനം ഏറ്റെടുക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ അത് നാം ഏറ്റെടുക്കുന്നവരായി മാറിയെങ്കിൽ ആ വചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം വിശ്വാസത്താൽ അവൻ വാക്തത്വ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാക്തത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു നമുക്ക് വളരെ പരിചയമുള്ള ഒരു അധ്യായമാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ നമുക്ക് പതിനൊന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയും അതിൻ്റെ തുടക്കം തന്നെ നാം എപ്പോഴും ഉരുവിടുന്നൊരു വാക്യമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും വിശ്വാസം എന്നത് നാം എന്താണോ ആശിക്കുന്നത് അതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നാം കണ്ടിട്ടില്ലാത്തതിനെ കാണുമെന്നുള്ള ഒരു ഉറപ്പാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഐ മീൻ സമയം അനുവദിക്കുന്നതിന് നമ്മൾ അതിലേക്ക് പോകാം എന്നാൽ നാം വായിച്ച വാക്യത്തിലെത്തുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ് ബഹുസമ്പന്നനായ ഒരു മനുഷ്യൻ ദൈവം വിളിച്ചിറക്കുകയാണ് ദേശത്തെ ചാർച്ചക്കാരെ പ്രതിർഭവനത്തെ വിട്ട് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തിലേക്ക് യാത്രയാണ് എങ്ങോട്ടെന്നറിയാതെ അബ്രഹാം ഇറങ്ങി തിരിച്ചു താന് പാർത്തു പാർത്തു വരികയാണ് എന്നാൽ താൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പരദേശിയ വാക്തത്വ നാട്ടിലേക്കുള്ള യാത്രയാണ് പക്ഷെ അന്യദേശത്ത് എന്നതുപോലെയുള്ള താമസം ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ചതും ഇന്ന് രാത്രി നാം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവവചനത്താൽ ആശ്വസിക്കേണ്ടതും എന്തെന്ന് ചോദിച്ചാൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുക കൂടെ ആരൊക്കെയുണ്ട് ഇസഹാക്കൊണ്ട് ഇയാക്കോബുണ്ട് അബ്രഹാം തൻ്റെ മകനുമായിട്ടും തൻ്റെ കൊച്ചുമകനുമായിട്ടും കൂടാരങ്ങളിൽ പാർത്ത് അവർ കാത്തിരിക്കുന്ന ഒരു നഗരമുണ്ട് അത് ഈ ഭൂമിയിലെ ഏറ്റവും സമൃദ്ധിയുള്ള നീരോട്ടമുള്ള ഒരു പട്ടണമല്ല പിന്നെയോ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമിട്ടതുമായ ഒരു പട്ടണം നിത്യതയ്ക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ഈ നിത്യതയുടെ വെളിപ്പാട് തനിക്ക് കിട്ടി ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം തനിക്കൊരു വാസമുണ്ടെന്നുള്ള വെളിപ്പാടിലേക്ക് കയറി അബ്രഹാം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കണം ഇത് അബ്രഹാം തന്റെ തലമുറയുടെ മേൽ കൈമാറി ഇസഹാക്കിന്റെ മേൽ കൈമാറി ഇസഹാക്ക് അത് യാക്കോബിന്റെ മേൽ കൈമാറുകയാണ് യാക്കോബിനോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ് യാക്കോബെ നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല യാക്കോബ് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയം സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുക നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയാണ് അപ്പോൾ പിതാക്കന്മാർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് അത് തലമുറകളെ പ്രതിസന്ധിയിൽ ഓർക്കുന്ന ഒരു നല്ല കർത്ത ഇന്ന് രാത്രി ദൈവമക്കളെ നാം ഏത് അവസ്ഥയിലൂടെ പോയാലും ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും നമുക്ക് നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ട ഒരു വെളിപ്പാട് ആ ഒരു ഐ മീൻ പ്രത്യാശ ഐ മീൻ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരിക്കണം ഈ പ്രതിസന്ധിയുടെ നടുവിലെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു രാജ്യത്തല്ല ലോക രാജ്യങ്ങൾ മുഴുവനും പ്രതിസന്ധിയിലേ സമ്പന്ന രാജ്യങ്ങൾ കഴിവുള്ള രാജ്യങ്ങൾ മെഡിക്കൽ പരമായി ശാസ്ത്രപരമായി പുരോഗതി പ്രാപിച്ച രാജ്യങ്ങൾ എന്നാൽ ഈ ഒരു ചെറിയ വൈറസ് വന്നപ്പോൾ രാജ്യങ്ങളെല്ലാം പകച്ചുപോയി അധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയാതെയായി അവരെല്ലാം നിസ്സഹായരായി നിൽക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ പ്രതിസന്ധിക്കകത്തും ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക ആത്മ മണവാളന്റെ വരവിനു വേണ്ടി സഭയാകുന്ന മണവാട്ടിക്കൊന്ന് ഒരുങ്ങ ദൈവമക്കളെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നാം പതറുകയല്ല നിരാശപ്പെടുകയല്ല പിന്നെയോ നാം ഒരുങ്ങുകയാണ് വേണ്ടത് നാം സമയത്തെ വേർതിരിച്ച് അറുപത് എഴുപത് എൺപത് ഈ ഒരു കാലയളവ് കൊണ്ട് തീരുന്ന ഈ പ്രവാസകാലത്തെ ജീവിതത്തെ കുറിച്ച് നാം ആകുലപ്പെടേണ്ട കാര്യമില്ല ഇതിനപ്പുറം നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ മടങ്ങി വരും പോകുന്നതിന് മുന്നമേ മരണത്തിന് മുന്നമേ ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും നമ്മുടെ ഈ ഭൂമിയിലെ പ്രതിസന്ധിയുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ വേദനയുടെ നടുവിൽ നമ്മുടെ ഏക പ്രത്യാശ കർത്താവിൻ്റെ വാക്കുകളിലാണ് അവൻ നമുക്ക് തന്ന വാക്തത്വത്തിലാണ് ഏറ്റവും വലിയ വാക്തത്വം നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിലോ കുടുംബത്തോടുള്ള ബന്ധത്തിലോ തലമുറയോടുള്ള ബന്ധത്തിലോ അല്ല പിന്നെയോ അവൻ ഒരുക്കുന്ന ആ സ്ഥലം ആ മനോഹരമായ വീട് അവിടെ നമുക്ക് കർത്താവിനോടുകൂടെ വസിക്കാമെന്നുള്ളത് അതുകൊണ്ടല്ലേ ഈ ഭൂമിയിലെ നമ്മുടെ ഈ പരദേശിയായി നിൽക്കുന്ന പ്രവാസിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏത് പ്രതിസന്ധികളിലും നാം തളരാതെ മുന്നോട്ട് പോകുന്നത് ദൈവക്കളെ ഈ അബ്രഹാമിനെ ഒന്ന് പഠിച്ചാൽ ലോകവും ലോകത്തിലെ സുഖവും സൗകര്യം ഒത്തിരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള മനുഷ്യന് കുറിച്ച് പഠിക്കുമ്പോൾ ബഹുസമ്പന്നനാണ് മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികൾ തന്റെ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ എത്ര ആ ദാസി ദാസന്മാർ കാണും എത്ര പ്രിയപ്പെട്ടവർ കാണും ആ വീട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വിവാഹത്തിന് സദ്യ ഒരുക്കുന്ന അത്രയും പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ അബ്രഹാമിന്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കാണും വലിയൊരു കൂട്ടം വലിയൊരു വീട് അവരെല്ലാം ഇങ്ങനെ പാർക്കുകയാണ് കൂടാരങ്ങളിൽ പാർക്കുകയാണ് ഇത്രയും ബഹുസമ്പന്നനായിരുന്ന ഒരു മനുഷ്യൻ ആ സമ്പത്ത് തന്നെ ആകർഷിച്ചില്ല തന്നെ കീഴ്പ്പെടുത്തിയില്ല സമ്പത്ത് ഒരിക്കലും തനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനൊരു തടസ്സമായില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ സമ്പത്ത് സമ്പത്ത് നേടുന്നത് അതൊരിക്കലും ദൈവരാജ്യത്തിന് തടസ്സമല്ല നേരായ മാർഗത്തിലൂടെ സമ്പന്നനായി തീരുന്നതിന് ദൈവരാജ്യം ഒരിക്കലും തടസ്സമല്ല അബ്രഹാമിനെ മാത്രമല്ല നമുക്ക് ഈ വേദപുസ്തകത്തിൽ പല സമ്പന്നന്മാരെ കാണുവാൻ കഴിയും ഞാൻ പറഞ്ഞത് അവൻ സമ്പന്നനായിരുന്നു ഈ മനുഷ്യൻ തനിക്കൊരു രോഗം വന്നപ്പോഴോ ഒരു ബിസിനസ് തകർന്നപ്പോഴോ കുടുംബത്തിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴോ തലമുറകൾ ഐ മീൻ തന്റെ ഹിതത്തിൽ നിന്ന് മാറിയപ്പോഴോ ഒന്നുമല്ല താൻ കർത്താവിങ്കിലേക്ക് അടുത്തത് പിന്നെയോ വിളിച്ചിറക്കിയ നാൾ മുതൽ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധത്തിൽ താൻ നിത്യത എന്നൊരു യാത്രയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഐ മീൻ സന്തോഷിക്കാൻ കഴിഞ്ഞൊരു ഭാഗം ഈ ബഹുസമ്പന്നനായിരുന്ന ഈ മനുഷ്യന്റെ അകത്ത് താൻ കൂടാരങ്ങളിൽ പാർത്ത് കാത്തിരിക്കുകയാണ് ആ ഒരു ദേശത്തിന് വേണ്ടി അതേ വെളിപ്പാട് ഇസഹാക്കിന്റെ മേൽ പകർന്നു തന്നോടൊപ്പമുണ്ട് മക്കൾ ആ കുഞ്ഞുങ്ങളും ഈ സമ്പത്തിനകത്ത് വീണില്ല തന്റെ വീട്ടിലുള്ള ദാസി ദാസന്മാർ അഭ്യാസികൾ ഇതിനൊന്നും താൻ വീണില്ല നമുക്കറിയാം ഈ വീട്ടിലെ അഭ്യാസികളുമായി പോയി രാജാക്കന്മാരെ ജയിച്ച് ലോത്തിനെയും കുടുംബത്തെയും സ്വത്തും തിരിച്ചു പിടിക്കുന്ന ഒരു അബ്രഹാമിനെ കാണാം അവിടെയൊന്നും നികളമില്ലാത്ത ഒരു അബ്രഹാം ഒരിക്കലും നികളിച്ചു പോകുന്നില്ല നാം തിരിച്ചറിയണം അബ്രഹാം ഒരിക്കലും നികളിക്കുന്നില്ല അഹങ്കരിക്കുന്നില്ല ഇതൊന്നും തൻ്റെ കഴിവ് കൊണ്ടല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ കരമാണെന്ന് തിരിച്ചറിയുക ദൈവക്കളെ തൻ്റെ ഉള്ളിലെ ഞാൻ മനസ്സിലാക്കിയത് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ആ പട്ടണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു മനുഷ്യനെ ലോകത്തിൽ നിന്നും പണത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്നത് ഈ മനുഷ്യൻ തൻ്റെ മകൻ തൻ്റെ കൊച്ചുമകൻ അവരൊരു വലിയ കൂട്ടുകുടുംബമായി താമസിക്കുക അവർ ഒരുമിച്ച് ഒരു കൂടാരത്തിലിരുന്ന് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന പട്ടണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ശ്രദ്ധിക്കണേ പ്രിയരെ പ്രതിസന്ധികൾക്കൊന്നും നമ്മെ തകർക്കുവാൻ കഴിയാത്തൊരു വെളിപ്പാടാണ് നിത്യതയുടെ വെളിപ്പാടെന്ന് പറയുന്നത് അതിന്റെ പതിമൂന്ന് മുതലുള്ള ചില വാക്യങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ ഇവർ എല്ലാവരും വാക്ചത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു അവരെല്ലാവരും പറയും ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരാണ് പരദേശികളാണ് ഇങ്ങനെ പറയുന്നവർ ഒരു പ്രതിർദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവർ വിട്ടുപോതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇടയുണ്ടായിരുന്നു അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഹയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ഇവരെല്ലാം മരിച്ചു ആ വാക്തത്വ നിവർത്തിക്കായി അവർ കാത്തിരിക്കുക അതിന്റെ അവസാനത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആമേൻ മുപ്പത്തി എട്ടാമത്തെ വാക്യം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്വ നിവർത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതിയിരിക്കാം അവരെല്ലാം മരിച്ചു അവരൊക്കെ ആ വാക്തത്വം പ്രാപിപ്പാൻ കാത്തു നിൽക്കുക നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ശബ്ദം കാഹളം ധരിക്കുമ്പോൾ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും അതുവരെ അവർ വെയിറ്റ് ചെയ്യുക ദൈവമക്കളെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് പ്രാപിപ്പാനുള്ള വെളിപ്പാട് നിത്യതയുടേതാണ് നമ്മുടെ തലമുറകൾക്ക് പകരാനുള്ളത് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അമേൻ ഇപ്പോൾ ദൈവമക്കൾ പോലും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാ വല്ലാത്തൊരു കാലഘട്ടം പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന കാലഘട്ടം ബിസിനസ്സുകൾ തകരപ്പെടുന്ന കാലഘട്ടം എവിടൊക്കെയോ ലോക്ക്ഡൌൺ ആയതുപോലെ എന്നാൽ ഞാൻ ആത്മാവിൽ പറയാം ഇവിടെ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല ദൈവമക്കളെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കപ്പുറം അവൻ നിത്യതയുടെ വെളിപ്പാട് നമ്മൾ കണ്ടാൽ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നാം ഒരിക്കലും ഭാരപ്പെട്ടു പോകത്തില്ല ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്പോഴും വില കൊടുക്കണം വില കൊടുത്തെങ്കിൽ മാത്രമേ വിലപിടിപ്പുള്ളത് പ്രാപിപ്പാൻ കഴിയൂ നമുക്ക് ഹന്നയെ കാണാം നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നാം പഠിച്ചിട്ടുണ്ട് പെനീനയുടെ കുത്തുവാക്കുകളിൽ അവൾ വേദനയോടെ ആലയത്തിലെത്തുന്ന ഒരു ഹന്നയെ കാണാം അവൾ ആലയത്തിലേക്ക് പോയതെന്തിനാ തന്റെ വ്യക്തിപരമായ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു തലമുറയ്ക്ക് വേണ്ടി എന്നാൽ ആലയത്തിലെത്തിയ ഹന്ന എന്താ ചെയ്തേ ആലയത്തിലെ ശൂന്യത കണ്ടു അവിടെ ആലയത്തിൽ വിളക്ക് കത്താതെ ഇരുട്ടുള്ള വചനം ദുർലഭമായി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തെ കണ്ടപ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ മാറി സ്വന്തം ആവശ്യങ്ങളിൽ നിന്ന് അവൾ മാറി അവൾ പ്രാർത്ഥിക്കുക ദൈവമേ എനിക്കൊരു ആൺ തലമുറയെ തരണം എന്തിനു വേണ്ടി നിനക്ക് നിവേദിപ്പാ ആലയത്തിനകത്തെ ആ വിളക്ക് കെടാതെ നിൽക്കണം ആലയത്തിനകത്തെ ശുശ്രൂഷകൾ മുടങ്ങാതെ നിൽക്കണം തന്റെ ആവശ്യം വലിയതാ പക്ഷേ ആലയത്തിലെത്തിയപ്പോൾ അവളുടെ ആവശ്യങ്ങളെക്കാൾ വലുത് ആലയത്തിന്റെ വിഷയമായി മാറി നമുക്കറിയാം അവിടെ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞുമായവൾ ദേവാലയത്തിലേക്ക് എത്തുകയാണ് പുരോഹിതനോട് പറയുന്നു ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആലയത്തിൽ അന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ചുണ്ടുകൾ മാത്രം അനങ്ങിയപ്പോൾ നീ ശ്രദ്ധിച്ചില്ലേ എന്തോ സംഭവിച്ചതുപോലൊക്കെ തോന്നിയില്ലേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ആ കുഞ്ഞിനെ ആലയത്തിൽ കൊടുക്കുമ്പോൾ നാം തിരിച്ചറിയണം ദൈവമക്കളെ അവൻ നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നേരും ദൈവമേ കൊടുത്തേക്കാം സാലറി കിട്ടിയേ ചെയ്തേക്കാം ജോലി കിട്ടിയേ ചെയ്തേക്കാം തലമുറയെ കെട്ടിയെ കൊടുത്തേക്കാം ഇന്നൊക്കെ നാം പറയും എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികളാകുമ്പോൾ നാം പലപ്പോഴും പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട് എന്നാൽ ഈ അന്നയെ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ ഒരിക്കലും അവൾ ആ തലമുറയെ ആലയത്തിൽ കൊടുക്കുവാനുള്ള സാധ്യത കുറവ് ഇല്ലാത്തതൊന്നും ദൈവം കൊടുത്തു പല എക്സ്ക്യൂസും വേണമെങ്കിൽ ഈ സഹോദരിക്ക് ദൈവത്തോട് പറയാം അടുത്തതിനെ തരാം നമ്മളൊക്കെ അങ്ങനെ കർത്താവെ എല്ലാം കഴിയുമ്പോൾ ഇനി ഇല്ല ദൈവത്തിന് കൊടുക്കാൻ ഒന്നുമില്ല അടുത്ത മാസം കൊടുത്തേക്കാം അടുത്ത വർഷം കൊടുത്തേക്കാം ആ മീൻ നമുക്ക് സമയമില്ല കർത്താവെ നാളെ പ്രാർത്ഥിക്കാം ഉപവസിക്കാൻ സമയമില്ല അടുത്ത മാസം ഉപവസിക്കാം നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞ് മാറ്റുന്നവരാ എന്നാൽ ഈ സഹോദരി ആ ലഭിച്ച നന്മ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി അതുപോലെ അവൾ ഏറ്റെടുത്ത് ഈ കുഞ്ഞുമായ ആലയത്തിലെത്തി ആ കുഞ്ഞിനെ കൊടുത്തിട്ട് പോകുന്ന ആ ഒരു രംഗം നാം തിരിച്ചറിഞ്ഞാൽ ഒരു പുരോഹിതൻ ഏലി ഒരു പ്രായം ചെന്ന അപ്പച്ചന അവിടെ നിർത്തി കൂടെ കളിക്കാൻ ആളില്ല ആരും ഒരു സഹായത്തിനില്ലാത്ത ഈ കുഞ്ഞിനെ ആലയത്തിൽ കൊടുത്തു പോകുന്നൊരമ്മ പക്ഷെ ആ കുഞ്ഞിന്റെ ഉള്ളിലും ഈ ചെറിയ പ്രായത്തിലെ അമ്മ പകർന്നു കൊടുത്തത് മോനെ നീ വളരും നിന്നെ ഞാൻ അല്പം വളർത്തി നിന്നെ ആലയത്തിൽ കൊടുക്കും എന്നെ വിട്ട് നീ പിരിയണം നിന്റെ അപ്പനെ വിട്ട് നീ പിരിയണം നമ്മുടെ വീട് വിട്ട് പിരിയണം ചെറിയ പ്രായത്തിലെ കൊടുക്കുന്ന ഒരു ദർശനമാണ് ആ കുഞ്ഞിനെ ഉറപ്പോടെ വളർത്തുന്നത് പെട്ടെന്ന് ഒരു ആലയത്തിൽ കൊണ്ടു ചെന്നൊരു കുഞ്ഞിനെ കൊടുത്ത് ഒരമ്മ മടങ്ങി വന്നാൽ ആ കുഞ്ഞ് അവിടെ നിൽക്കില്ല ചെറിയ പ്രായത്തിലെ കുഞ്ഞിന്റെ അകത്ത് കൊടുത്തൊരു വെളിപ്പാടാണ് എന്ത് മോനെ നീ വളർന്നു വരുമ്പോൾ ആമീൻ നിന്നെ ഞാൻ ആലയത്തിൽ കൊടുക്കും നീ ആലയത്തിലുള്ളവനാണ് ഞാനും ദൈവമായിട്ടുള്ളൊരു ഉടമ്പടിയാണത് അതാ തലമുറയോട് പറഞ്ഞു നമുക്ക് കാണാം ബഹളമുണ്ടാക്കുന്ന ആമേൻ ശമുവേലിനെ അല്ല അവിടെ കാണുന്നത് ഉറങ്ങാത്ത ശമുവേലിനെ അല്ല കാണുന്നത് പിന്നെയോ അമീൻ ഒരുപക്ഷെ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞിനെ വിട്ടുപിരിയാൻ അമീൻ കുഞ്ഞിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരിക്കും അമ്മയെ വിട്ടുപിരിയാൻ എന്നാൽ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മോനെ ഞാൻ പ്രാർത്ഥിച്ച് നിന്നെ വാങ്ങിയതാ നിന്നെ ഞാൻ ആലയത്തിൽ കൊടുക്കും നീ ഇനി ദൈവീകമായ നിലയിൽ വളർന്ന് ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണം ആ കുഞ്ഞ് കരയുന്നില്ല നമുക്കറിയാം ആ രാത്രിയിൽ ശമുവേൽ ഉറങ്ങി ഉറങ്ങിയ രാത്രിയിലാണ് ദൈവം അവനെ വിളിക്കുന്നത് ശമുവേലെ ശമുവേലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നിന്റെ തലമുറ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ അവൻ ആ കുഞ്ഞിന്റെ മേൽ കൊടുക്കേണ്ടത് ഒരു ദൈവീക വെളിപ്പാടായിരിക്കണം ആ ചെറിയ പ്രായത്തിലെ മോനെ നീ ഒരു ബോധ്യത്തിലേക്ക് നീ എവിടെ വളരണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എന്തായിത്തീരണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് തലമുറകളെ വളർത്തിയെടുത്താൽ അവൻ ദൈവ ശബ്ദം കേൾക്കുവാനിടയാണ് അന്നയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ ഇല്ല ലാഭമേ ലാഭം എന്ത് ലാഭം കൊടുത്തതോ ദാൻ മുതൽ ബേർഷേവ വരെ ഒരു വിശ്വസ്ത പ്രവാചകനായി അവൻ ഇസ്രായേലിന്റെ ആദ്യത്തെ ഷൗലിനെ രണ്ടാമത്തെ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദൗത്യം ഏറ്റെടുത്ത വിശ്വസ്ത പ്രവാചകൻ എന്തുകൊണ്ട് അവൻ വിശ്വസ്തനായി ചെറിയ പ്രായത്തിലെ അമ്മ അവന്റെ ഉള്ളിലേക്ക് കൊടുത്ത ഒരു ദൈവീക ദർശനം വീണ്ടും എന്ത് സംഭവിച്ചു അന്ന വീണ്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്നോ ഇല്ല അഞ്ച് കുഞ്ഞുങ്ങളെ ദൈവം അവൾക്ക് ദാനമായി കൊടുത്തു ഒന്നിനെ മാറ്റി നിർത്തുമ്പോൾ അടുത്ത അഞ്ചെണ്ണം വീട്ടിൽ ഓടിക്കളിക്കുകയാ എന്നെ കേൾക്കുന്ന പ്രിയരെ നീ ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ആമേൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല നിന്നെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയും നമ്മൾ ഇയോവിനെ പഠിച്ചാൽ ഇത് തന്നെയാണ് തലമുറകളുടെ മേൽ കൈമാറി കൊടുക്കുന്ന ഒരു ദൈവീക വെളിപ്പാട് ഈ മനുഷ്യനെ കുറിച്ച് സ്വർഗം പറയുന്നത് ഇവൻ ഭക്തനായിരുന്നു ഇവൻ നീതിമാനായിരുന്നു ഇവൻ വിശ്വസ്തനായിരുന്നു ഇവൻ ദോഷം വിട്ടകന്ന മനുഷ്യനാണ് ശരിയാ തലമുറ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുമോ ചെയ്തു പോയോ എന്ന് ആ ചിന്തിക്കുന്ന അമിനിയോബ് അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു അമി സൽക്കാര ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു മാതാവേ പിതാവേ അപ്പൻ വിശ്വസ്തനാ അപ്പൻ നീതിമാനാ അപ്പൻ നിഷ്കളങ്കന അപ്പൻ ദോഷം വിട്ടകന്നവനാ എന്നാൽ തലമുറകളുടെ മേൽ ആ ദൈവീക ദർശനം കൈമാറിയില്ലെങ്കിൽ തലമുറകൾ തലമുറകൾ കഴിയുമ്പോൾ ഈ ദൈവത്തെ മറന്നു പോകും യോബ് ബഹു സമ്പന്നനാ യോവിന്റെ ആടുകളും ഒട്ടകങ്ങളും കാളകളും ഒക്കെ എണ്ണം പറഞ്ഞ് ഈ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചെങ്കിൽ സമ്മന്റെ വീട്ടിൽ വളർന്ന തലമുറകളും അവൻ എന്തുകൊണ്ട് നശിച്ചില്ല ലോകത്തിലേക്ക് പോയില്ല സമ്പത്തിന്റെ പുറകെ പോയില്ല അവൻ ഭക്തനായിരുന്ന മനുഷ്യൻ തലമുറകളുടെ മേൽ പകർന്ന ആ ദൈവീക ദർശനം അവർക്ക് വേണ്ടി കഴിക്കുന്ന യാഗം പലപ്പോഴും ജോലിയുടെ തിരക്കിലും നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ തിരക്കിലുമൊക്കെ നാം തലമുറകളുടെ മേൽ കൈമാറിക്കൊടുക്കേണ്ട ആ ദൈവീക വെളിപ്പാടുകൾ നിത്യതയുടെ വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകും നാം അവർക്ക് കൊടുക്കുന്നത് വീണ്ടും ആമീൻ നന്നായി പഠിക്കണം അത് പഠിക്കണം നല്ല ജോലി നല്ല ബിസിനസ് വീണ്ടും ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ നമ്മുടെ തലമുറകളെ നമ്മളങ്ങ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക ദൈവക്കളെ നല്ല ജോലി വേണം നല്ല വിദ്യാഭ്യാസം വേണം നല്ല വീട് വേണം ഇതിനൊന്നും ഞാൻ എതിരല്ല ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസനം പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറില്ല നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശാലോമൻ പറഞ്ഞതുപോലെ സമ്പന്നനാക്കല്ലേ ദൈവമേ ദരിദ്രനാക്കല്ലേ നമുക്ക് അന്നും ആവശ്യമുള്ള ദൈവം തരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നല്ല വീട് വേണം നല്ല ഡ്രസ്സ് വേണം നല്ല ഫുഡ് വേണം എല്ലാം വേണം എന്നാൽ അവരെ ലോകത്തിലേക്കും ആ ഒരു നിലവാരത്തിലേക്കും സുഖത്തിലേക്കും അവരെ നാം തള്ളിവിടാതെ നമുക്കൊരു ദർശനം കൊടുക്കാൻ പറ്റും മോനെ എന്തൊക്കെ നേടിയാലും നാം ഇവിടെ പരദേശികളാണ് നാം ഇത് നമ്മുടെ അന്യദേശമാണ് അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ് നമ്മൾ പ്രവാസികളാ ഈ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കണം എന്തുകൊണ്ടാണ് പ്രിയരെ പൗലോസ് സകലതും ചപ്പെന്നും ചവറെന്നും പറഞ്ഞ് വലിച്ചെറിയുന്നത് ആ നിത്യ തേജസ്സിന്റെ കനം കണ്ടപ്പോഴല്ലേ അമീൻ തന്റെ എബ്രായെന്ന് ജനിച്ചവനെന്നോ യഹൂദരെന്നോ റോമൻ പൗരത്വമോ എട്ടാം നാൾ പരിച്ഛേദനേറ്റതോ പരീക്ഷനോ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് തനിക്ക് മനസ്സിലായി അമീൻ വല്ല വിധേനയും പുനരുത്വാനത്തിന്റെ ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞ് സകലതും ചപ്പന്നും ചവറന്നും എണ്ണുകയാണ് നാം പലതും നേടിയെടുക്കാൻ വേണ്ടി അവിശ്വസ്തരായി മാറും വളഞ്ഞ വഴിയിലൂടെ സമ്പത്ത് കമ്മീഷനിലൂടെ മറ്റൊരുവരെ എങ്ങനെയും തകർത്ത് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ നാം ബെമ്പൽ കൊള്ളുമ്പോൾ നാം അറിയുന്നില്ല ഏറ്റവും ബലപ്പെട്ടതൊന്ന് നമുക്ക് നഷ്ടപ്പെടുകയാ അത് നമ്മുടെ നിത്യതയാണ് ഇവിടെ സകലത് വലിച്ചെറിഞ്ഞു അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പരീശനോ പരീശന്റെ മകനോ ഞാൻ കോടീശ്വരനോ ഞാൻ എബ്രായനോ ബെന്യാമിൻ ഗോത്രക്കാരനോ റോമൻ പൗരത്വമോ ഇതൊന്നും തനിക്കൊരു വിഷയമല്ല ലാഭമായതൊക്കെ താൻ ഛേദമെന്നുണ്ട് കാര്യമെന്താ ആ നിത്യതയുടെ വെളിപ്പാട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക പലതും വലിച്ചെറിയണമെങ്കിൽ പലതിൻ്റെ പിന്നാലെ പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു വെളിപ്പാട് നിത്യതയുടേത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട നിത്യതയുടേത് അങ്ങനെ തലമുറകളുടെ മേൽ കൈമാറാൻ പറ്റിയ ഏറ്റവും വലിയ നിത്യത എന്നൊരു ദർശനം കൊടുത്താൽ പിന്നെ അസൂയയോ പിണക്കമോ ദേഷ്യമോ കോപമോ ദ്രവ്യാഗ്രഹമോ അത് ഒന്നും ഉണ്ടാകത്തേ ഇല്ല ഈ പുസ്തകത്തിൽ നിന്ന് അതാ മനസ്സിലാക്കുന്നത് ആ നിത്യതയുടെ വെളിപ്പാട് കിട്ടിയാൽ പിന്നീട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പൗലോസ് എന്താ പറഞ്ഞത് ആ നിത്യ തേജസ്സിന്റെ കനം അത് മനസ്സിലാക്കിയപ്പോൾ ഈ ലോകത്തിലെ കഷ്ടം താൻ പറയുന്ന ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ല പൗലോസിന്റെ ലഘുവായ കഷ്ടം രണ്ടു കോരിന്റെ ലേഖനം പതിനൊന്നാം അധ്യായ ഇരുപത്തിയൊന്ന് മുതൽ പഠിച്ചാൽ അഞ്ച് പ്രാവശ്യം അടി കോൽ കൊണ്ടുള്ള അടി രണ്ട് പ്രാവശ്യം കാട്ടിലാപത്ത് കടലിലാപത്ത് പട്ടിണി നഗ്നത ശീതം ഉപദ്രവം കടലിൽ കിടക്കുന്നത് വെള്ളത്തിൽ കിടക്കുന്നത് എന്തെല്ലാം കഷ്ടതയിലൂടെ ഈ മനുഷ്യൻ പോകുന്നത് പക്ഷേ ഈ മനുഷ്യൻ പറയാം ഇതൊക്കെ സാരമില്ല സാരമില്ല നമ്മളൊക്കെ ആണെങ്കിൽ കിട്ടുന്ന വേദികളിലെല്ലാം ഇതിന് ഏതെങ്കിലും ഒരു സാക്ഷ്യം ഒരു കഷ്ടതയിലൂടെ പോയെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിൽ ഭൂരിഭാഗവും ആ സാക്ഷ്യം പറഞ്ഞ് നമ്മൾ സമയം കളഞ്ഞേനെ എന്നാൽ അവിടെയൊക്കെ പൗലോസിന് കിട്ടിയെടുത്തൊക്കെ ഉയർത്താൻ ഒരുവനുണ്ട് യേശു പറയാൻ ഒരു ദൂതുണ്ട് മാനസാന്തരപ്പെടുക നിത്യതയുടെ വെളിപ്പാടിലേക്ക് വരിക ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ ദൈവത്തെക്കുറിച്ചൊരു ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വെളിപ്പാട് വരട്ടെ ഈ മനുഷ്യൻ പറയുക ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ല തനിക്കറിയാം കോടാനുകോടി വർഷം താന് കർത്താവിനോട് കൂടെ വാസിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഞൊടിയാണ് ഈ ലോകത്തിലെ അറുപത് എഴുപത് എൺപത് എന്ന് പറയുന്ന വർഷം അതുകൊണ്ട് താൻ അതിനെ ചെറുതായി കാണുക നിസ്സാരമായി കാണുക താൻ കാണുന്നത് ആമി നിത്യതയുടെ വെളിപ്പാടാണ് ദൈവമക്കളെ നിത്യതയുടെ വെളിപ്പാട് നാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ദാനിയൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കൊട്ടാരത്തിലല്ലേ പ്രവാസിയാണെങ്കിൽ കൊട്ടാരത്തിലല്ലേ അവൻ ഉന്നതമായ ജോലിയിലല്ലേ അവൻ രാജകീയ ഭക്ഷണം കൊടുത്തിട്ടും വേണ്ട എന്തേ ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ കൊട്ടാരത്തിലാകേണ്ട ചെറിയൊരു അവൻ ഉയർന്ന നിലവാരത്തിൽ കിട്ടിയാൽ അവിടുന്ന് കിട്ടുന്ന ഏത് സുഖത്തിലും ഏത് ഭക്ഷണത്തിലും എന്ത് തിന്നണോ എന്ത് കുടിക്കണോ എങ്ങനെയാകണമോ ഇതിലൊന്നും നമുക്കൊരു വിഷയമല്ല ഞായറാഴ്ച വന്ന് അമീൻ നമ്മൾ സാക്ഷ്യം പറയും നമ്മളെ കുറിച്ച് സഭയും എല്ലാവരും പറയും ഇത്ര ഉന്നതമായ നിലയിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒരാൾ ആയിത്തീരുവാൻ ദൈവം ഒരുക്കി പക്ഷേ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഒരു വിഷയമല്ല എന്നാൽ ഒരു കാര്യമുണ്ട് ദാനിയൽ എന്താ ചെയ്യുന്നത് അവന് അവൻ രാജാവിൻ്റെ പാനയും വേണ്ട ഭക്ഷണം വേണ്ട ഭോജനം വേണ്ട അവൻ അറിഞ്ഞൊരു സത്യം അവനായിരിക്കുന്ന ഒരു മേഖല ദൈവമായിട്ടുള്ള ബന്ധം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുമുള്ള തൻ്റെ പ്രാർത്ഥനയിൽ താൻ ദൈവമായിട്ടുള്ള സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ദൈവമായിട്ടുള്ള ബന്ധമാണ് സ്വപ്നം കാണാനും വ്യാഖ്യാനിക്കാനും ഒക്കെ തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ കൃപാവരങ്ങളൊക്കെ താൻ മനസ്സിലാക്കിയിട്ട് തനിക്ക് ഈ കൊട്ടാരമോ തനിക്ക് രാജാവോ രാജാവിൻ്റെ ഭക്ഷണമോ അവിടുത്തെ അധികാരമോ ഇതൊന്നും താൻ വലുതായി കാണുന്നതേ ഇല്ല ഇനി ഒരു പക്ഷേ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെ ജോലി പോന്നെങ്കിൽ പോട്ടെ തന്നെ പിടിച്ച് അടിമയാക്കുന്നെങ്കിൽ ആക്കട്ടെ തനിക്കതൊരു വിഷയമല്ല കാരണം തൻ്റെ അകത്തുള്ള ഒരു ദർശനം എന്ന് പറയുന്നത് ഈ കൊട്ടാരമോ ഇവിടുത്തെ ജോലിയോ ഇവിടുത്തെ ജീവിതമോ അല്ല പിന്നെയോ തനിക്കൊരു ദർശനമുണ്ട് ഒരു നിത്യതയുടെ വെളിപ്പാട് പഴയ നിയമ ഭക്തന്മാർ കാത്തിരിക്കുക വാക്തത്തെ നിവർത്തി പ്രാപിപ്പാൻ അവർ കാത്തിരിക്കുക ദൈവമക്കളെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇടുന്ന സമയവും നമുക്കറിയാവുന്ന കഥകളല്ലേ ഒരു വാക്ക് രാജാവിനോട് പറഞ്ഞാൽ രാജാവ് ആ നിമിഷം ദാനിയലിനെ പുറത്തെടുക്കും എന്നാൽ അവിടെ സിംഹം കടിച്ചു കീറി തിന്നാലും ഈ ദേഹം ക്ഷയിച്ചാലും ഇവിടെ ദേഹത്തെ പിച്ച് ചീന്തി സിംഹം തിന്നാലും തൊടാൻ കഴിയാത്തതൊന്നുണ്ട് അതെന്റെ ആത്മാവാണ് അതൊരു സിംഹത്തിന് തൊടാൻ പറ്റത്തില്ല ആ വെളിപ്പാടിലാണ് ആ നിത്യതയുടെ വെളിപ്പാടിലാണ് അമീൻ വളരെ സന്തോഷത്തോടെ സിംഹത്തിന്റെ കുഴയിലേക്ക് പോകുന്ന ദാനിയേന് ഒരു ഭയവും ഇല്ല ഈ മക്കളെ എന്തിനു ഭയപ്പെടണം പ്രതിസന്ധികൾ ഇന്ന് തുടങ്ങിയതല്ലല്ലോ ലോകമുണ്ടായ കാലം മുതൽ പ്രതിസന്ധി രണ്ട് ലോക മഹായുദ്ധങ്ങളെ കണ്ടൊരു ഭൂമിയല്ലേ രാജ്യങ്ങളല്ലേ നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് അടുത്തൊരു യുദ്ധത്തിന് വേണ്ടി ആമീൻ ഒരുപക്ഷെ ഒരുങ്ങുകയല്ലേ രാജ്യങ്ങൾ മുഴുവനും വാങ്ങിക്കൂട്ടുന്നു യുദ്ധത്തിനായിട്ടുള്ള എല്ലാം വാങ്ങിക്കൂട്ടുന്നു അണുവായുധങ്ങൾ ഒരുക്കി വയ്ക്കുന്നു യുദ്ധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നു ജനം ഭക്ഷണം കഴിക്കാനില്ലാതെ ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോഴും സമൂഹത്തിന് വേണ്ടിയുള്ളത് വാങ്ങിക്കൂട്ടുന്ന ആമീൻ രാജ്യങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ല അടുത്തൊരു യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കമാണ് ഇവിടെ എന്തിനാ നാം ഭയപ്പെടുന്നേ എന്ന് മാറും ഇല്ല എന്നും ഈ ലോകം പ്രതിസന്ധികളിലൂടെയാണ് ദൈവം വിളിച്ചിറക്കിയ ഇസ്രായേൽ മക്കൾ പോലും നേരെ അങ്ങ് വാക്തത്തെ കനാലിലോട്ടല്ലോ എത്തിയത് വാക്തത്വം പറഞ്ഞെടുത്ത് എത്തുന്നതിന് മുന്നവേ അവർ പോയ വഴികളിൽ ചെങ്കടൽ വന്നു യോർദാൻ വന്നു എരിഹോ വന്നു യുദ്ധങ്ങൾ വന്നു മരുഭൂമി വന്നു വെള്ളമില്ലാത്ത അവസ്ഥ ഇങ്ങനെ പോയ ഒരു കാലഘട്ടം വിളിച്ചിറക്കപ്പെട്ട വാക്തത്വമുള്ള തലമുറയ്ക്കുണ്ട് പക്ഷേ അവരെ വാക്തത്വത്തിൽ എത്തിക്കുന്ന ഒരു ദൈവം പോയടത്തൊക്കെ പ്രതിസന്ധിയാണെങ്കിലും ചെങ്കടലാണെങ്കിലും അതിനകത്ത് വഴി മരുഭൂമിയാണെങ്കിലും സ്വർഗീയ മന്ന യോർദാനാണെങ്കിൽ പിറകോട്ട് മാറി എരുഹോമതിൽ ഇട്ടിഞ്ഞു വീണു രാജാക്കന്മാരെ ജയിച്ചു കയറി ഇവിടെയൊക്കെ ഒരു ദൈവീക വാക്തത്വത്തിലേക്ക് എത്തുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടതിലാണോ ബിസിനസ് തകർന്നതിനാണോ തലമുറയുടെ ഭാവിയെക്കുറിച്ചാണോ ഇതെല്ലാം ദൈവത്തിന്റെ കരത്തിലോട്ടൊന്ന് കൊടുത്തേ എന്നിട്ട് അവൻ എന്നെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്വർഗത്തിന്റെ മഹിമകളെ വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായ ഒരു യേശു എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവറിയിൽ മരിച്ച് മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമയായിരുന്ന എന്നെ വിടുവിച്ചെടുത്ത് കല്ലറകളെ തുറന്ന് മൂന്നാം ദിവസം പരിശുദ്ധയാത്മാവിനെ ഉയർപ്പിച്ച് ഇന്ന് ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് സിംഹാസനത്തിൽ അവന് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ യേശു വേഗം മടങ്ങി വരും ആ ഒരു വെളിപ്പാട് ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്തു വന്നാൽ ഇന്നത്തെ പ്രതിസന്ധികൾക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല നമുക്കറിയാം ശതരക്കരെ മേശക്കരെ അഭേദ്രോമിന് ഞാൻ കഥ പറയല്ല പ്രിയരെ അവര് പ്രവാസിയായിട്ടാണ് വന്നതെങ്കിലും അമീൻ അവരെ ആ കൊട്ടാരത്തിൽ രാജകീയമായ നിലവാരത്തിൽ നല്ല ഉദ്യോഗത്തിലാണ് അമീൻ അവരവിടെ ബിംബത്തെ ആരാധിക്കത്തില്ല ജോലി നിലനിർത്താൻ വേണ്ടി അമീൻ ജോലി പോകാതിരിക്കാൻ വേണ്ടി അമീൻ മുന്നിൽ ഒരു മരണം തിരിച്ചൂളയാണെന്ന് അറിഞ്ഞിട്ടും ദാനിയൽ സിംഹക്കുഴിയാണെന്ന് അറിഞ്ഞിട്ടും അവര് അയ്യോ യജമാനനെ അയ്യോ രാജാവേ അബദ്ധം പറ്റിപ്പോയതാ ഞങ്ങൾ അറിയാതെ പ്രാർത്ഥിച്ചു പോയതാ ക്ഷമിക്കണേ എന്ന് പറയുന്ന ബാലന്മാരെ അല്ല കണ്ടത് യൗവനക്കാരെ അല്ല കണ്ടത് അവർക്കറിയാം തീക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഈ ദേഹത്തെ ദഹിപ്പിക്കാൻ കഴിയും ചാമ്പലാക്കാൻ കഴിയും പക്ഷെ ആത്മാവിനെ തൊടാൻ ഒരു തീക്കും പറ്റത്തില്ല നമ്മുടെ ശരീരം അതുകൊണ്ടല്ലേ പറഞ്ഞ ദേഹത്തെ കൊല്ലുന്നവനെ അല്ല ഭയപ്പെടേണ്ടത് ദേഹിയെ അത് നഷ്ടപ്പെടരുത് നമ്മൾ ഇന്നലെ ഓടുന്ന എന്തിനാ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഈ ലോകത്തിലെ അറുപത് എഴുപത് വർഷം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഓട്ടം അടുത്ത തലമുറ അവൻ കഷ്ടപ്പെടരുത് മക്കൾ കഷ്ടപ്പെടരുത് മക്കൾ ബുദ്ധിമുട്ടരുത് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കിയെടുക്കാനുള്ള ഓട്ടത്തിൽ എവിടൊക്കെയോ അവിശ്വസ്തരായി എവിടൊക്കെയോ ഭക്തി വിട്ടുമാറി എവിടൊക്കെയോ വിശ്വസ്തത വിട്ടുമാറി എവിടൊക്കെയോ നീതി വിട്ടുമാറി ദോഷം ചെയ്ത് അടുത്ത തലമുറയ്ക്കും എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി വെക്കാനുള്ള വെമ്പലിൽ നാം അറിയാതെ ഒന്ന് നഷ്ടപ്പെടുന്നു നമ്മുടെ നിത്യത ദൈവക്കളെ ഈ ബാലന്മാരെ തീയിലോട്ട് വലിച്ചെറിയുമ്പോഴും അവൻ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും ഹേ രാജാവേ നിന്റെ തീരുമാനങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവർ കഥ കേൾക്കുന്നത് പോലെ നാം കേട്ടെ എന്തുകൊണ്ട് അവർ തീയെ ഭയപ്പെടാത്ത അവർക്കൊരു കാര്യം ഉറപ്പായിട്ട് അറിയാം അമേൻ ദേഹത്തെ നശിപ്പിക്കാൻ തീക്ക് പറ്റും ആത്മാവിനെ തൊടാൻ പറ്റത്തില്ല അവരൊരു നഗരം കാത്തിരിക്കുക അവരൊരു പട്ടണം ദൈവത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുക വാക്തത്തെ നിവർത്തിക്ക് അവർ വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ പതിനൊന്നാം അധ്യായത്തിൽ കണ്ടില്ലേ മോശേ അമീൻ പറവന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന ആ പേര് വേണ്ട അമീൻ മിസ്രൈമിനെ മുഴുവനും നിക്ഷേപം വേണ്ട എനിക്ക് ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമായി കണ്ട് ജനത്തോട് ചേർന്നുള്ള കഷ്ടത മതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം ആ മനുഷ്യനെ ദൈവമടക്കി അമേൻ കാത്തിരിക്കുകയാ എന്തിന് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു അമീൻ ദൈവം ഒരുക്കുന്ന പട്ടണത്തിന് വേണ്ടി ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് പേരെ കാണാം ഒരുപാട് ഒരുപാട് രാഹാവ് എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണാം അമീൻ നിയമങ്ങൾ രാജാവ് വരെ തിരക്കി വരുമ്പോഴും അമീൻ അവന്റെ ഓർഡറിന്റെ അകത്ത് നിന്നും ഭക്തന്മാരെ സൂക്ഷിക്കുക അവൾ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി യോർദാൻ വിവാഹിച്ച ചെങ്കടൽ തുറന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞു രുചിച്ചറിഞ്ഞതല്ല കേട്ടറിഞ്ഞു ആ ദൈവത്തിൽ അവൾ വിശ്വസിക്കുക അതുകൊണ്ട് അവളെ കൊന്നുകളഞ്ഞാലോ പിടിക്കപ്പെട്ടാലോ അവൾ അതിൽ പരപ്പെടുന്നില്ല എന്നാൽ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ അവൾക്ക് കഴിഞ്ഞു ദൈവക്കളെ നാം എന്തുകൊണ്ടാണ് ഭയപ്പെട്ടു പോകുന്ന ദൈവ സ്നേഹത്തിന് മാത്രമേ ഭയത്തെ പുറത്താക്കുവാൻ കഴിയത്തുള്ളൂ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒന്ന് രണ്ട് സത്യങ്ങളുണ്ട് അബ്രഹാം ബഹുസമ്പന്നനായിരുന്നെങ്കിലും തലമുറകളുടെ മേൽ പകർന്നിരിക്കുന്നത് ആമേൻ ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു പട്ടണമാണ് എന്നെ കേൾക്കുന്ന വാത്സല്യപ്രിയരെ ഞാനും നിങ്ങളും പ്രതിസന്ധിയിലൂടെ പോകുന്നത് എവിടെയും വേദനയുടെ ദിനങ്ങൾ വേർപാടിന്റെ ദുഃഖങ്ങൾ രോഗത്തിന്റെ കെടുതികൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ മഴയുടെ കെടുതികൾ അമേൻ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഒന്നു മാറി ഒന്നു മാറി അമീൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പ്രതിസന്ധികളാണ് ഒരു ഭാഗത്ത് മഴയുടെ കെടുതികൾ വെള്ളപ്പൊക്കം ഒരു ഭാഗത്ത് ഫ്ലൈറ്റിന്റെ അപകടം ഒരു ഭാഗത്ത് കൊറോണയുടെ വ്യാപനം ഒരു ഭാഗത്ത് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഇന്ത്യയിൽ നോക്കിയാൽ പല സ്റ്റേറ്റുകളിലും അമീൻ ന്യൂനമർദ്ദത്താൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു അമീൻ രാജ്യത്ത് പ്രതിസന്ധികൾ ബോംബെ മഹാരാഷ്ട്ര പട്ടണങ്ങളിൽ കൊറോണ വളരെ ശക്തമായി വരികയാണ് എവിടെയും ബിസിനസ്സുകൾ തകർന്നു വീണ്ടും അടുത്തൊരു ലോക്ക്ഡൌണിലേക്ക് അമീൻ രാജ്യങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്ന ദൈവമക്കളെ നാളെയെക്കുറിച്ച് ഭാരപ്പെടരുത് കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഇവിടെ പ്രവാസികളാണ് ഗൾഫിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർ ഏറ്റവും നല്ല വീട് വെക്കുന്നത് നാട്ടില ഏറ്റവും നല്ല ഫർണിച്ചർ മേടിക്കുന്ന നാട്ടില ഏറ്റവും മനോഹരമായ നല്ല പ്ലേറ്റുകളും പാത്രങ്ങളും കൊണ്ടുചെന്ന് നാട്ടി വെച്ചിരിക്കുക അവിടെ ആരുമില്ല വീട് പൂട്ടിയിട്ടിരിക്കുക കാറ് പൂട്ടിയിട്ടേക്കുക പക്ഷേ എന്തിനാണെന്നറിയാമോ ഒരിക്കൽ ഞങ്ങൾ തിരിച്ചു ചെല്ലും അവര് ഈ മരുഭൂമിയിൽ അധ്വാനിക്കുന്നതൊക്കെ നാട്ടിൽ നിക്ഷേപിക്കും നാട്ടിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കും നാട്ടിലെ തോട്ടങ്ങൾ മേടിക്കും നാട്ടിൽ നല്ല വീട് മേടിക്കും നാട്ടിൽ നല്ല കാർ മേടിക്കും പക്ഷേ ഇപ്പോൾ അവരവിടെ താമസമില്ല വീടിൽ മനോഹരമായ വീട് എങ്ങനെ അവരൊരു വീട് വെക്കും ഒരു വാഹനം വാങ്ങിച്ചിടും കുറച്ച് പണം സമ്പാദിക്കും തലമുറകൾക്ക് വേണ്ടി ഉണ്ടാക്കും പക്ഷെ അവരെന്തിനാ അതെല്ലാം ചെയ്തതറിയാമോ ഞങ്ങൾ ഒരിക്കലും ഈ ഗൾഫ് വിട്ട് പോകേണ്ടി വരും അന്ന് ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഭവനം വേണം ദൈവമക്കളെ അങ്ങനെ ഈ മരുഭൂമിയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ ട്രാഫിക്കിലൂടെ അവർ ഏത് ജോലിയും അതിൻ്റെതായ ടെൻഷനിൽ ചെയ്ത് ചില നന്മകളെ പ്രാപിച്ച് നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാനൊരു പ്രവാസിയാണെന്നുള്ള ബോധ്യമാണ് അത് തന്നെ അല്ലേ പറഞ്ഞത് നാം ഇവിടെ ആമേൻ അന്യദേശത്തെന്നതുപോലെയാണ് ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല അമേൻ ഈ ദേശം നമുക്ക് യോഗ്യമല്ല അമീൻ നമ്മുടെ പഴയ ദൈവ ഭക്തന്മാർ അതിന്റെ മുപ്പത്തി ആറുമുള്ള വാക്യങ്ങൾ നാം വായിക്കണം അമീൻ ചില പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ചവാളിനാർ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ട് ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിറപ്പുകളിലും ഉഴന്ന് നടന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഏ മക്കളെ എന്തിനാ അവർ പരിഹാസമേറ്റത് എന്തിനാ ചമ്മട്ട് കൊണ്ട് അടികൊണ്ടത് എങ്ങനെ അവര് ചങ്ങലയിൽ വീഴപ്പെട്ടത് തടവിലായത് ഈ പരീക്ഷിക്കപ്പെട്ടു അവൻ കല്ലേറേറ്റു ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു നമുക്കറിയാം സാമ്രാജ്യങ്ങൾ രാജാക്കന്മാർ മൃഗങ്ങളുടെ മുന്നിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു കൊടുത്തു ഈർച്ചവാളുകൊണ്ട് അവരെ അറുത്തു മരങ്ങളുടെ ചില്ലകൾ പിടിച്ചു കെട്ടി അവരെ അവസാനം വിട്ടു അവരുടെ ശരീരങ്ങൾ ചിതറിപ്പോയി അവർ അവർക്ക് ഈ ലോകം യോഗ്യമായിരുന്നു മലകളിൽ താമസിച്ചു ഗുഹകളിൽ താമസിച്ചു പക്ഷേ വീട് വിട്ടോടി മലകളിലും ഗുഹകളിലും പാറയുടെ പിളർപ്പുകളിലും താമസിച്ച് കല്ലേറ് കൊണ്ടിട്ടും ഈച്ചവാളിനാൽ അറുക്കപ്പെട്ടിട്ടും ഒരാൾ പോലും പിന്തിരിഞ്ഞു പോയില്ല കാര്യം എന്താണെന്നറിയാമോ അവർക്ക് വേണ്ടി ഒരു പട്ടണം പണിയുന്നുണ്ട് അവരെല്ലാം ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച് വാക്തത്വ നിവൃത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ട ദൈവം നമുക്ക് വേണ്ടി അവരെല്ലാം വെയിറ്റ് ചെയ്യാം അവരൊന്ന് ഈ ലോകത്തിൽ വേണ്ടി ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നു അവരാരും പിതാരും പിന്മാറിപ്പോയില്ല ഐ മീൻ കല്ലേറാകട്ടെ ചമ്മട്ടിയാകട്ടെ ഈർച്ചവാളാകട്ടെ അമീൻ എന്തു വന്നിട്ടും മലകളിലും ഗുഹകളിലും പാറയുടെ പിളർപ്പുകളിലും നീ എവിടെ താമസിച്ചാലും നീ എവിടെ ജീവിച്ചാലും എവിടെ മരിച്ചാലും നീ പാറപ്പെടണ്ട എന്താണെന്നറിയാമോ ആ കാകള ശബ്ദം ധരിക്കുമ്പോൾ കല്ലറകൾ തുറക്കപ്പെടും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും സമുദ്രം തങ്ങളിലുള്ളവരെ തിരിച്ചു കൊടുക്കും ഇപ്പോൾ പല ഈ കാലഘട്ടത്തിൽ പലരും അമീൻ ജനിച്ച നാട്ടിൽ അമീൻ അടക്കാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിൽ അടക്കുന്നു അമീൻ വീട്ടുകാരുടെ സങ്കടങ്ങൾ വലിയതാണ് അമീൻ സഹിക്കാൻ കഴിയാത്ത വാർത്തകളാണ് നാം ദിനവും കാണുന്നത് എന്നാൽ പറയാ ഭാരപ്പെടേണ്ട നീ ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തിയാണോ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയാണോ ഭാരപ്പെടേണ്ട ആ കർത്താവുതാൻ ഗംഭീര ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഏത് രാജ്യത്താ നിന്നെ അടക്കിയെങ്കിലും നീ ഭാരപ്പെടണ്ട അടക്കത്തിന് ആരുമില്ലാതെ അടക്കത്തിന് ബന്ധുമിത്രാദികളില്ലാതെ സ്നേഹിതരില്ലാതെ നീ എവിടെ അടക്കുക അതൊരു വിഷയമല്ല പക്ഷെ കാഹള ശബ്ദത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കും ദൈവമക്കളെ പ്രതിസന്ധി നമ്മളെ തളർത്തരുത് കഷ്ടത നമ്മെ തളർത്തരുത് ഉപദ്രവം നമ്മളെ തകർക്കരുത് നിയമങ്ങൾ നമ്മളെ തകർക്കരുത് നിയമത്തിന് ദാവീദിനെ തളർത്താൻ ദാനിയലിനെ മോശയെ ശന്ദ്രക്കിനെ ഒന്നും തളർത്താൻ പറ്റിയില്ല ഞാൻ പറയാം ദൈവമക്കളെ അവരൊക്കെ ഏത് പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിന്നത് വാക്തത്വ നിവർത്തി പ്രാപിപ്പാൻ ബഹുസമ്പന്നനായിരുന്ന അബ്രഹാം ജീസസ് ഇസഹാക്കിനോട് യാക്കോബിനോട് ചേർന്ന് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ആ പട്ടണത്തിനു വേണ്ടി കാത്തിരിക്കും കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയട്ടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങൾ ഭക്തിയോടെയും വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും ജീവിക്കുമ്പോൾ തലമുറകളുടെ മേൽ അതേ വെളിപ്പാട് പകരണം അവരുടെ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത് ആ നിത്യതയായിരിക്കും അമീൻ അപ്പച്ചൻ ഒരുക്കുന്ന വീട് അപ്പച്ചൻ വരുന്ന ദിവസം കൈവിടപ്പെട്ട് പോകരുതെന്നുള്ള ആ ഒരു വെളിപ്പാട് തലമുറകളുടെ മേൽ കൈമാറുക അബ്രഹാം മകനോടും കൊച്ചുമകനോടും കൂടെ കൂടാരങ്ങളിൽ പാർക്കുക ഈ ലോകത്തിലെ ഒരു സമ്പത്തും അവരെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നോ നിത്യതയുടെ വെളിപ്പാടിൽ നിന്നോ പിന്മാറ്റിയില്ല നമുക്ക് കരയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ ഞങ്ങൾക്ക് തന്ന ഈ വെളിപ്പാടിനായി സ്തോത്രം അമീൻ എബ്രായ രണ്ട് പതിനാല് പറയുന്ന പോലെ മരണത്തിന്റെ അധികാരിയായ പിശാജ് ജീവപര്യന്തം ഞങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന അവിടുന്നാണ് നീ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു നീ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്തു നീ ഉയർത്തെഴുന്നേറ്റു ഇന്നും പിതാവിന്റെ വലത്ത് വലത്തു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക ദൈവക്കളെ നമുക്കൊരുങ്ങാം അനേകരെ നമുക്കൊരുക്കാം നമ്മൾ ധൈര്യപ്പെടാം അനേകരെ ധൈര്യപ്പെടുത്താം ആമീൻ നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കാം അനേകരെ വിശ്വസ്തയോടെ ജീവിപ്പാൻ പ്രേരിപ്പിക്കാം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ നല്ല കർത്ത മനോഹരമായ നല്ല രാത്രിക്കായി സ്തോത്രം കർത്താവെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കർത്താവെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഈ മീഡിയയിലൂടെ ആരൊക്കെ ഏതൊക്കെ രാജ്യത്തിരുന്ന് ഈ ദൈവവചനം കേട്ടാലും നിത്യതയുടെ ഒരു വെളിപ്പാട് അവരുടെ ഉള്ളിൽ കൊടുക്കണമേ ഒരുപക്ഷെ അവർ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കും കർത്താവെ ഈ പ്രതിസന്ധിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരായിരിക്കും വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരായിരിക്കും എല്ലാവരും ഒറ്റപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരായിരിക്കും കർത്താവ് എല്ലാം തകർന്ന് ലോക്ക്ഡൌൺ ആയ അവസ്ഥയിലായിരിക്കും എങ്കിലും കർത്താവെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ ആ നിത്യതയുടെ വെളിപ്പാടിൽ അമീൻ അവർ ഒരുങ്ങിയിരിപ്പാൻ കർത്താവരെ സഹായിക്കണമേ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണി നിത്യ തേജസിന്റെ കനം കാണാൻ ഓരോരുത്തരെയും സഹായിക്കണം വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഈ ഫേസ്ബുക്ക് പേജിനെ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ കൂടെ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമി ആമി ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്